hello guys so hello guys welcome back to my channel Ismi എന്ന ഗെയിമറിയുള്ള ഓൾ മറ്റൊരു വീട് തിരിച്ചുന്നുണ്ട് ഇതെന്താ പറയുക നമുക്ക് ഇനി ഗെയിമിലേക്ക് അടങ്ങാം കേട്ടോ പോലീസോ പോലീസോ അപ്പൊ നമുക്കിനി ഗെയിമിലേക്ക് അടങ്ങാം കേട്ടോ നമ്മളൊരു വീട് ഒട്ടിയാണ് ഇതിന്റെ ഓക്കെ കഴിഞ്ഞ സൺഡേയിൽ നമ്മൾ ഇട്ടിരുന്നു നമുക്ക് ഈ ബസ് പോയി ഇത് വയ്ക്കാൻ കീസ് ഇല്ല ഗൈസ് എവിടുന്നാലാ കീസ് കിട്ടുക ഓക്കെ നമുക്ക് ഈ പ്രാവശ്യം രാത്രി ആക്കാം ഇതിരിക്കാം മഴ ഇരിക്കട്ടെ സിറ്റി ലോഡ് ആവുന്നുണ്ട് അപ്പൊ രാത്രി കുഴപ്പമില്ല നമുക്ക് ലൈറ്റ് ഒക്കെ ഒന്നും വേണ്ട ഓ ലൈറ്റ് ഓൺ ആയിരുന്നു അറിഞ്ഞില്ല ഓക്കെ മഴ ഒന്നും ചെയ്ത് ഓക്കെ അഥവാ വണ്ടി എടുക്കാം വണ്ടി പോണ്ടേ Okay. But just open it up. Uh, നമ്മുടെ ഫോർത്ത് ലെവലിൽ എത്തി ടോയ്സ് നമുക്കിനി ഡോർസ് ഒക്കെ ഓപ്പൺ ചെയ്യാം കേൾക്കോ കേൾക്കോ പോയി പോയി കേൾക്കോ കേൾക്കോ ഞാൻ ഇത്രയുള്ളൂ എത്ര പേർക്ക് നമ്മൾ അത്രയും വെയിറ്റ് ചെയ്ത് അയ്യോ മഴ നമുക്ക് ഫാസ്റ്റ് ആക്കാം ഇപ്പൊ കണ്ണു കണ്ട ശരിക്കും നമ്മൾ സ്റ്റോപ്പ് ചെയ്തില്ല കാരണം സ്റ്റോപ്പ് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ടാക്കാൻ പണിയാണ് അപ്പൊ നമ്മള് സ്റ്റോപ്പ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കിയത് ആദ്യമായിട്ടോ ആദ്യമായിട്ട് ട്രൈ നോക്കിയതാണ് കുഴപ്പമൊന്നുമില്ല ട്രാഫിക് ലൈറ്റ് സ്റ്റോപ്പ് ഉണ്ട് നമുക്ക് ഒന്നും വേണ്ട നമ്മള് ജി ടി എ ഫൈവത്തെ പുലിയാണ് അപ്പോൾ ഒന്നും കുഴപ്പമില്ല ജി ടി എ ഫൈവിൻ്റെ വീട് ഉടനെ വരും അടുത്ത സൺഡേ നമ്മൾ നോക്കട്ടെ പറ്റുമോന്ന് ചിലപ്പോൾ അയ്യോ ഓർത്തണ്ട കയറിക്കോ പൈസ എന്നിട്ടാണ് ഓക്കെ ഒരു minute okay what did I like? അപ്പൊ തുടങ്ങി ഈ എനിക്ക് ചെന്തില്ല വീടാണ് ആകെ രണ്ട് മൂന്ന് ആ മൂന്ന് ആൾക്കാരുണ്ട് സ്റ്റോപ്പ് നമ്മളെ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുക oh my god bloody clock ഗസ് ക്ലോക്ക് ബെല്ലടിക്കുക സ്റ്റോപ്പ് റിക്വസ്റ്റ് അവിടെ ആരാടാ സോപ്പ് വെറുതെ മനുഷ്യനെ എനിക്ക് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നടക്കും ഫ്രണ്ട് മോഡ് ഇവിടെ സ്റ്റോപ്പ് റിക്വസ്റ്റ് കൊടുത്തിരിക്കുന്നു നമുക്ക് നമ്മുടെ ക്യാമറയ്ക്ക് പോവാം നമുക്ക് എവിടെയും കാണാമല്ലോ വേറെ അയ്യോ സ്റ്റാർട്ട് ചെയ്യട്ടെ ഓക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വണ്ടിക്ക് പെട്രോളൊക്കെ ഇല്ലേ എന്റെ തോന്നുന്ന ആ അവിടെ സ്റ്റോപ്പ് റിക്വസ്റ്റ് ഉണ്ട് അതാണോ ഇപ്പൊ അവിടെ സ്റ്റോപ്പ് ഉണ്ടേ നിർത്ത് ഓക്കെ കയറിക്കോ കയറിക്കോ രണ്ട് ആൾക്കാർ ഇറങ്ങിപ്പോയി രണ്ടാൾക്കാർ കയറി കഴിഞ്ഞോ ഓക്കെ വണ്ടി എടുക്കാം നമ്മൾ ഇൻഡിക്കേറ്റർ ഒന്നും ഇടാനില്ല സമയം പോകും അത് നമുക്ക് കളിക്കാൻ നിന്നാ അതപ്പില്ല എന്താ അതിപ്പോ ഇങ്ങനെ വന്ന നമ്മളവിടെ നിർത്തി എങ്ങനെയെന്നറിയോ നിങ്ങളിപ്പോ കണ്ടുണ്ടാവും പോകുന്നു എങ്ങനെ നിക്കും നോക്കട്ടെ എന്താണ് ഓ മഴ വീണ്ടും തുടങ്ങി നമ്മള് അയ്യോ ഇപ്പുറത്ത് നിർത്താൻ മറന്നായി ഓഹോ കൊറസ് ഓ ആള് വീണ് തോന്നുന്നു നമ്മളങ്ങനെ നിർത്തിയോണ്ട് ആള് വീണ് ഒരാള് വീണ് കണ്ട ഓ പൊളി അയാൾ കേറാൻ നിന്ന് നേരെ അയാൾ നമ്മൾ ഇടിച്ചോണ്ടേ ഓ മോനെ അടിപൊളി നമ്മളെവിടെ ഇതുണ്ട് കേട്ടോ എന്താണ് അതിന്റെ പേരെന്തായിരുന്നു ഷോപ്പ് ചെയ്തിട്ടിരിക്കുക എടുക്കോ എടുക്കോ ആ പുതിയാള് കയറിയോ അതല്ലെല്ലാം കയറി oh shortage okay round eight complete ഒരു മെറ്റീരിയൽ നമുക്ക് ഒരു പെയിന്റ് ആണല്ലോ അപ്പുറം ഓ ബസ്സിന്റെ പെയിന്റ് ഇത് രസമല്ലല്ലോ കുഴപ്പമില്ല പേരൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ ഓ അത് എം എ അയ്യോ അത് ഇവിടെയല്ല ഏ A K Alright. Official official വേണ്ട അന്വേഷണം പോലെ മതി അത് നമുക്ക് വൺ വൺ വൺ അടിക്കാം മറ്റേ പിന്നെന്താള്ള ഗിയർ ബോക്സ് അത് ഇരിക്കട്ടെ ഗിയർ വിൽക്കാൻ എനിക്ക് ഇഷ്ടം ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാട്ടോ ഫിഫ്ത്ത് ലെവൽ രാത്രി ഉണ്ടോ automatic anda jadi oke gearbox sudah Oh my god. Stop. Obviously, what I'm managing. Things വണ്ടി പോണ്ടല്ലോ ഓക്കെ വണ്ടി വന്നുണ്ട് നമുക്ക് ഓഹ് യമോണ എന്നെ ചെയ്യുമ്പോ യമോണ അടിപൊളി അപ്പൊ ബാക്കിലല്ലേ വൺ വൺ വൺ അടിപൊളി വണ്ടി കോട്ടയ വണ്ടി ചേച്ചറി ചേട്ടൻ അയാൾ കാറൊക്കെ ഇട്ട് നമുക്ക് ഈ കാറിൽ കിട്ടാന്നാവോ നമ്മളെ മൊബൈലിൽ ബസ് സിമുലേറ്ററിൽ കാർ കിട്ടും ഏകദേശം നമ്മൾ പുതിയ കുറെ ഗെയിം ഡൗൺലോഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ നോക്കാം നമുക്ക് പറ്റുമെന്ന് ഐ ശിവ ഞാൻ പറഞ്ഞു കളയും Oh, ഓ ബാക്കിലേക്ക് വേറെ മറ്റു ഓ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം ആക്സിലേറ്റർ കൊടുത്തു ഇതും കൊടുത്തില്ല എന്താണത് ഓക്കെ ജി ടി സിക്സ് ഇറങ്ങിയോ അറിയില്ല ഇറങ്ങിയെങ്കിൽ മറ്റേ നമ്മളെ പി സിയിലേക്ക് പി സി അല്ല ലാപ്ടോപ്പിലേക്കുള്ള സീരീസ് ഒക്കെ ഇറങ്ങില്ലേ അത് ഇറങ്ങിയാൽ നമുക്ക് ഒന്ന് നോക്കാം കളിക്കാനാണ് ഇറങ്ങിക്കോ ഇറങ്ങിക്കോ വായ വായ നാലൊരു ജോലി ഓക്കെ ഓ ഒരു ലെവലെന്താ കഴിയാത്ത നമ്മളെ വീഡിയോയുടെ ലെങ്ത് അവിടെ ഇരിക്കട്ടെ ഞാനൊന്നും ചെയ്യില്ല ഞാൻ അവിടെ ഇരിക്കട്ടെ ഇത് പല പണി അങ്ങനെയാ അവിടെ ഒറ്റയ്ക്ക് വേണ്ടിട്ട് നമ്മളെ ഒക്കെ ഉണ്ടാക്കാം കറക്റ്റ് നമ്മളെ എല്ലാം ഇതായി എന്താണ് ഗ്രീനായി സ്വീകരണത്തിൽ ഓ ഇത് പുതിയ റോഡല്ലേ ഞങ്ങൾ ഇതുവരെയിട്ട് കളിച്ചിട്ടില്ല ഈ റോഡിൽ ഇതുവരെ ഒന്ന് പോയി നോക്കട്ടെ ഇടിച്ച് ഓക്കെ നമുക്ക് ഇവിടെ നിർത്തിയിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഓക്കെ എന്നിട്ട് പോകണല്ല പോവല്ല പോവല്ല നിങ്ങൾ പോവല്ല കേട്ടോ ഞാൻ വീടൊന്ന് വൈൻഡപ്പ് ഇട്ട് പോയാൽ മതി ശരിയായി നോക്കട്ടെ ക്യാമറ ഒന്ന് മാറ്റണം നമുക്ക് ഈ ക്യാമറ വെച്ചൊന്ന് പാർക്കൊക്കെ ചെയ്യുമ്പോൾ ഈ ക്യാമറ നല്ലത് പ്രത്യേകിച്ചോട്ടെ ഇത് നമുക്ക് സൈഡ് നോക്കണം സൈഡില്ല ഓ എണ്ണയ്ക്ക് വിളി ഇവിടെ അതില്ല എനിക്ക് രണ്ട് ഷോപ്പ് ചോദിക്കാം താഴെ കറങ്ങി പോകണ്ട ഉണ്ടാവില്ല എനിക്ക് നമ്മളെ ഇന്നത്തെ അയ്യോ ഒന്നും മാപ്പല്ലേ ഓക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോണ് അപ്പൊ it's me N I M R signing out നമുക്ക് അടുത്ത അടിപൊളി വീഡിയോ എടുക്കാം it's me N I M signing out sub ചെയ്തിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക രണ്ട് പ്രാവശ്യം നമുക്ക് അടുത്ത പ്രാവശ്യം തരാം ഷെയർ ചെയ്യാൻ മറക്കില്ലേ